Today, my name is Navin Shankar. I am from grade 3A. Today, I had made a 3D still promo project of this human respiratory system. This is the right limb eh? this is the left lung. This is the bronchi which the air goes through in. These are the veins and these veins ends at the part called alveoli. വെള്ളം നടക്കും ഹായ് നിങ്ങളൊക്കെ പറ്റി അത് കുറച്ച് ടെൻഷനുണ്ട് ഇന്നാണ് എക്സിബിഷൻ ഉള്ളത് പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇന്ന് എക്സിബിഷനൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി അതാണെങ്കിൽ എനിക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ചില കുട്ടികളുടെയൊക്കെ എക്സിബിഷൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ ഇവരാണെങ്കിൽ പറയുക നമ്മൾ നന്നായി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ പറയും അവർ വേറെ പ്രൊജക്റ്റ് തരും അത് പറയാൻ പിന്നെ എനിക്കിപ്പോൾ കുഴപ്പമുണ്ടാവില്ല കാരണം ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻവിറ്റേഷൻ ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ മാത്രമല്ല ഈ ഹോൾ ഖത്തറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ സ്കൂളിൽ നിന്ന് വരാനാവോ ഇനി ഞങ്ങളുടെ സ്കൂളെത്തി വൈബ്സ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഉണ്ണിപ്പോൾ ഇവിടെ ഈ സയൻസ് എക്സിബിഷനും ഉണ്ണിൻ്റെ സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ മറ്റേ വീഡിയോയിൽ മറ്റേ ഡി ഐ വൈ ലങ്സ് ഉണ്ടാക്കിയത് തെർമോക്കോൾ വെച്ചിട്ട് അപ്പോൾ അത് ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പോവാണ് അപ്പോൾ അവനിപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഇപ്പോൾ കാണാം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു ഭക്ഷണം തിന്നിട്ട് ഇങ്ങനെ ഓടുന്നത് ഭയങ്കര പണിയാണ് ആണ് കഷ്ടം one setup non mi disconta con mia feria. ദേലോയില സ്കൂളിന്റെ മോഡല് ജി ടുവില് പഠിക്കുന്ന കുട്ടിയാണ് ചെയ്തിട്ടുള്ളത് കുട്ടിയായിരിക്കില്ല ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക പാരൻസ് ആയിരിക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ താഴത്താണ് പ്രോഗ്രാം നടക്കുന്നത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ് കണ്ട റോബോട്ട് പോണത് ആ കുട്ടിന്റെ പാരന്റ്സ് ചെയ്തതായിരിക്കും അമ്മയായിരിക്കും ചെയ്തിണ്ടാവാ വെച്ചിട്ടുണ്ട് എന്താന്ന് എനിക്കറിയില്ല ഇവിടെ ആൾക്കാരൊക്കെ ആയിട്ട് കാണാനില്ല ശരിക്കും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല മറ്റേതൊക്കെ തീർന്നു ഭയങ്കര സ്പീച്ചും ചീഫ് ഗസ്റ്റിൻ്റെ ഇതൊക്കെ തീർന്നു ഇപ്പോൾ ഇത് തുടങ്ങാറായി ഞങ്ങൾ ഇപ്പോൾ ഇനി പോലെ റിബൺ കട്ടും കഴിഞ്ഞു ഇപ്പൊ ഇത് കെ ജി സെക്ഷനാണ് നമുക്കിനി ഇവിടെ എന്താ നോക്കാം വെൽക്കം ടു കിൻഡർലാൻഡ് ഇതാണ് കെ ജിക്കാരുടെ ഇംഗ്ലീഷ് പ്രൊജക്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു ഇത് കുട്ടി വന്നിട്ടില്ല എവിടെയാണാവോ എന്ത് ക്രിയേറ്റീവ് അല്ലേ കെ ജി സ്റ്റുഡൻസ് ഒക്കെ അത് കണ്ട ആ ബിൽഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാ അത് കോട്ടൺ ബട്ടോണ്ട് എന്താക്കിയിട്ടുള്ളേ വാട്ട് ക്രിയേറ്റിവിറ്റി റൈറ്റ് ഈ ടേബിളിലുള്ള ടോപ്പിക് വെച്ച് കഴിഞ്ഞാൽ റീസൈക്കിൾഡ് ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പ്ലാസ്റ്റിക് കുപ്പി ഒക്കെ വെച്ചിട്ട് ഇത് ഉണ്ണീൻ്റെ ക്ലാസ്സിലത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയതാണ് ഐ മീൻ ഫ്രണ്ടിൻ്റെ പാരൻറ്റ് ഹായ് സീസൺസ് ഏ ഈ ക്ലാസ് റൂം മൊത്തം സീസൺസിന് വേണ്ടി വെച്ചതാണ് ഈ ക്ലാസ് റൂം കുഞ്ഞെ ചിൽഡ്രൻസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് ഇതിലാണെങ്കിൽ നമുക്ക് റേഡിയേഷൻ ഇല്ലാതെ ഗെയിം കളിക്കാം സ്റ്റുഡൻസ് ചെയ്തതാണോ പാരൻസ് ചെയ്തതാണോ എന്നറിയില്ല എന്തായാലും ചെയ്തത് നല്ല രസമുണ്ട് നല്ല ഭംഗി ഒറിജിനാലിറ്റിയ ചില പിക്ചേഴ്സ് കാണാൻ ദേ അടുത്ത ലോയിലെന്റെ പ്രൊജക്ട് മോഡല് ഇതും ചെയ്തത് കെ ജി ടുവിലത്തെ സ്റ്റുഡൻസ് ദേ വോൾക്കാനോ ദേ സയൻസ് പ്രൊജക്റ്റ് ഒക്കെ ഇവിടെ ആയിരിക്കും നമ്മളപ്പോ സയൻസ് പ്രൊജക്ട് വെച്ചിട്ടുള്ള റൂമിൽ കയറി ദേ ഈ ഫേസസ് ഓഫ് മൂണിന്റെ പ്രൊജക്റ്റും ദേ ഈ സോളിഡ് ലിക്വിഡിൻ്റെ ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ ആ ഫേസസ് ഓഫ് മൂണ് ഭയങ്കര ക്രിയേറ്റീവ് ഇതായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര സിറ്റിൻ്റെ ഇതും അങ്ങനെ മോഡേൺ സിറ്റി അതൊക്കെ കുഞ്ഞു കുട്ടികൾ ചെയ്യണതൊക്കെ ഉണ്ട് And here comes our Unni. The Unni, mm, kala. Mm. ഞങ്ങൾ കമ്പ്യൂട്ടർ റൂമിൽ കയറി പോകുമ്പോൾ ദേ ആരതി അവള് അതിൽ നിന്ന് ഞങ്ങൾക്ക് വെൽക്കം സ്പീച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് ആ പേർപ്പിൾ ചാർട്ടിലെ ടോപ്പോളജിയാണ് അവളുടെ project solar panel is used to if I play Projector പോലെ ഉണ്ട് ഹായ് ഇതേ നമ്മുടെ റോബോട്ട് നമ്മൾ കണ്ടത് ഇതേ അവിടെ നിൽക്കണ കുട്ടിയാണത് ചെയ്തത് ഇപ്പൊ അതിൻ്റെ ഇല്ല கடவுள் வாழ்த்து கடவுள் வாழ்த்து அகர முதல்ல எழுதலாம் ஆதி பாப்பன் உலகமே உலகு நன்றி நன்றி கண்டே நகை அக்கொரு காட்டினே வைத்தேன் பெற்று வீரத்து குன்றென்றும் நான் தான் வீரப்பள்ளி கட்டபொம்மன் கிஸ் கிஸ் தீத்து ரைப்பால் ஈப்பட்டி வாடம் பொழிகிறது பூமி விளைந்தது உனக்கே கொடுப்பது கிஸ்தி ஏற்று வயலுக்கு வந்தாயா ஏற்று வளைத்தாயா நீர்வாட்சி நடுவாய் நினை கண்டாயா நாற்று நட்டாயா களைப்பறுத்தாயா கலைஞரோடு கத்திரை சுமந்தாயா அண்ணன் போற்று வளர்மென் ഹോ, ഇപ്പൊ എന്തുണ്ടായേ ഹോ, തല കറങ്ങണം चौकी बारा खड़ी है क का की की के कई कम और कहा ഇത് നമ്മൾ മാത്സ് റൂമിലേക്ക് കടക്കുന്നു എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നണം കേട്ടാ ഫ്രണ്ടാണ് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ പ്രൊജക്റ്റ് സായറ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാക്കിയത് അത് ഇവളുടെ അനിയത്തിയാ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണിത് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് കറങ്ങുന്ന സോളാർ സിസ്റ്റം വീഡിയോ എടുത്തിട്ടില്ല ഇപ്പൊ എടുത്തത് ശരിയാണ് അതിന് മുമ്പ് ഞാൻ ആദ്യം അടിച്ചു എന്നെ കൊണ്ടു സ്ഥലങ്ങളൊക്കെ കണ്ടു അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം ഡിസ്ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യണം മറന്നുപോയി